ജ്യോതിഷവും ജാതകവും സത്യമാണോ യോഗാനന്ദൻ്റെ ജീവിതത്തിലുണ്ടായ ജ്യോതിഷ സംബന്ധമായ ഒരു അനുഭവം ഈ ഒരു വിഷയത്തിൽ ശ്രീ യുക്തേശ്വരൻ്റെ അഭിപ്രായം വീഡിയോ മുഴുവനായും കാണുവാനായി മുകളിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സന്ദർശിക്കുക ഭാരതദർശനം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക